ട്രാവൽ എക്സ്പീഡിയൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം തൊമ്മൻകുത്ത് വാട്ടർഫോൾസ് എന്ന് കേട്ടിട്ടുണ്ടോ അതെ കേരളത്തിൽ തൊടുപുഴയ്ക്കടുത്തായി അധികം ആരും അറിയപ്പെടാത്ത മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് തൊമ്മൻകുത്ത് വാട്ടർഫോൾസ് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് പ്രവേശന സമയം നാൽപ്പത് രൂപയാണ് എൻട്രി ഫീസ് കാട്ടിനുള്ളിലെ ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ നടന്നു വേണം വെള്ളച്ചാട്ടത്തിനരികിലെത്താൻ വഴിയുടെ ഒരു ഭാഗത്ത് വൃക്ഷങ്ങൾ നിറഞ്ഞ കുന്നും മറുഭാഗത്ത് താഴെയായി ഒഴുകുന്ന കണ്ണാടിയാറും മറ്റുള്ള വെള്ളച്ചാട്ടങ്ങളെ പോലെ ഇത് വലിയൊരു വെള്ളച്ചാട്ടമല്ല പന്ത്രണ്ട് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഏഴ് ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെ വെള്ളച്ചാട്ടവും അരുവിയും കാണുവാൻ വരുന്നതിനേക്കാൾ ട്രക്കിങ്ങിനായാണ് കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നത് പന്ത്രണ്ട് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന അവസാന വെള്ളച്ചാട്ടം വരെ പോകുവാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനിടയിലുള്ള വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗി ആസ്വദിക്കുവാനും പുഴയിലിറങ്ങുവാനും സാധിക്കും ഇവിടുത്തെ സെവൻ സ്റ്റെപ്പ് വാട്ടർഫോൾസ് കേരളത്തിലെ ഒരു പോപ്പുലർ എക്കോ ടൂറിസം പ്രദേശം കൂടിയാണ് തൊമ്മങ്കുത്ത് വാട്ടർഫാൾസിനെ കുറിച്ചുള്ള ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു യാത്രകൾ അവസാനിക്കുന്നില്ല പുതിയൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം ട്രാവൽ എക്സ്പീഡിയൻ